ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ് ലോഗിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും തന്നെ നമ്മളുടെ വീട്ടിലെ ബാത്റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ നമ്മളുടെ ബാത്റൂമിലെ വാഷ് ബെസിനായാലും ക്ലോസറ്റായാലും ടൈലായാലും നല്ല അഴുക്കും കറിയൊന്നും ഇല്ലാതെ ക്ലീൻ ആക്കി എടുക്കാൻ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുടെ വീട്ടിലെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ലപോലെ തന്നെ ഇതുപോലെ ക്ലീൻ ആയിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു വിംബാറാണ് പിന്നെ വിന്നാഗിരിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ഈ വിംബാറൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണേ അപ്പോൾ എല്ലാം ഞാനൊരു പകുതിയാണ് എടുത്തിരിക്കുന്നത് മൊത്തം ഞാൻ എടുക്കുന്നില്ല പകുതിയോളം ഞാൻ ഉരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം വിനാഗിരി കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കണം അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് ഈ ഉരച്ചത് ഞാൻ ഇട്ട് കൊടുക്കുവാണ് അപ്പം നല്ലപോലെ തന്നെ ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നല്ലപോലെ മിക്സ് ആകത്തുള്ളൂ അതിനുശേഷം ഞാൻ ദേ ഒരു കാൽ കപ്പ് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ തന്നെ മിക്സ് ആകുമ്പോൾ തന്നെ നല്ല പതഞ്ഞ് വരും കേട്ടത് ഇതുപോലെ തന്നെ പതഞ്ഞ് വരും നല്ലപോലെ തന്നെ നമ്മൾ ഇതുപോലെ അടിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കിത് നമ്മളുടെ എത്ര അഴുക്കും കറിയൊക്കെ പിടിച്ച ടൈലായാലും വാഷ് ബേസിനായാലും ക്ലീൻ ആക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ദേ നമ്മളുടെ ഗ്ലൗസ് കയ്യിലിടുന്ന ഗ്ലൗസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ രണ്ട് പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ രണ്ട് റബ്ബറും ഉണ്ടെങ്കിൽ നമ്മളുടെ രണ്ട് കൈ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം വേണം ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ബാത്റൂമിലെ വാഷ് ബേസിനാണ് അത്യാവശ്യം തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് എപ്പോഴും ഒരു പ്ലാസ്റ്റിക് കുപ്പിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊരു സ്ക്രബ്ബർ അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കളയാം അപ്പോൾ അതും നല്ലൊരു ഐഡിയ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളുടെ ഈ കുപ്പി കൊണ്ട് ആണ് കഴു കഴുകുന്നത് അപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ഞാൻ നമ്മളുടെ വാഷ് ബേസ് നല്ലപോലെ തന്നെ ഉരച്ച് കഴുകുവാണ് ഈ സ്ക്രബ്ബർ കൊണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ വിംബാറും അതുപോലെ തന്നെ വിനീഗറും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാം അപ്പോൾ അതിന് ശേഷം പത്ത് മിനിറ്റ് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ടയലായാലും ക്ലോസറ്റ് ആയാലും ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തത് ഞാൻ ക്ലോസറ്റ് ആണ് ഇതുപോലെ തന്നെ ആ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉരച്ച് കഴുകിയാൽ മാത്രം മതി അതുപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഉരച്ചിട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഒന്ന് കഴുകാനായിട്ട് അപ്പോൾ ആ അഴുക്കും കറയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും ഞാനിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് ഒന്ന് ഇറച്ചി കൊടുത്താൽ മാത്രം മതി അപ്പോൾ എത്ര കറി അഴുക്കൊക്കെ ഉണ്ടെങ്കിലും പോയി കിട്ടും അപ്പോൾ നമുക്ക് വീക്കിലിയൊക്കെ നല്ലപോലെ തന്നെ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ എത്ര കറി ഉണ്ടെങ്കിലും നമുക്ക് പോയി നല്ലപോലെ തന്നെ നമ്മളുടെ ക്ലോസറ്റ് ക്ലീനായി കിട്ടും ഇപ്പോൾ ഇതേ ഫ്ലഷ് ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണും നല്ല ഈസി ആയിട്ട് തന്നെ കറി അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കത് ഇതുപോലെ ടൈല് ക്ലീൻ ചെയ്യാം അതും ഇതുപോലെ തന്നെ ആ ബ്രഷ് വെച്ച് നമ്മളുടെ സ്ക്രബ്ബർ അറ്റാച്ച് ചെയ്ത ബ്രഷ് വെച്ച് ഒന്ന് ഇറച്ചി കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ വാൾ ടൈലിലെ അഴുക്കും ഒക്കെ പോയി കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ കുപ്പിയിൽ അറ്റാച്ച് അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഈ ഇടക്കിരിക്കുന്ന അത് ടൈലിൽ ഇടക്കിരിക്കുന്ന അഴുക്കെല്ലാം തന്നെ പോയി കിട്ടും അപ്പോൾ ഞാൻ ദേ വാൾ ടൈലും അതുപോലെ തന്നെ ഫ്ലോർ ടൈലൊക്കെ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ അതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് കഴുകിയാൽ നിങ്ങൾക്ക് കാണാം നല്ലപോലെ തന്നെ അഴുക്കെല്ലാം നല്ല പോയി കിട്ടിയിട്ടുണ്ട് അപ്പം അധികം ദിവസം നമ്മൾ കഴുകാതെ ഇരിക്കുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ എത്ര അഴുക്കും കറിയൊക്കെ പോയി കിട്ടും അപ്പോൾ ഇപ്പം നമ്മളുടെ വാഷ് ബേസിനും അതുപോലെ തന്നെ ക്ലോസറ്റും ടൈലും എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഡൈനിങ് ഹാളിലെ വാഷ് ബേസിന് ഇതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം അത് നല്ല അത്യാവശ്യം തന്നെ അഴുക്കുണ്ടായിരുന്നു ഞാൻ ദേ ഇപ്പം ആ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് നമ്മളുടെ സ്ക്രബ്ബർ ഇട്ട് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ പിന്നെ അത്ര അഴുക്ക് നമ്മൾ എപ്പോഴും ഡെയിലി കഴുകുന്നതുകൊണ്ട് അത്ര അഴുക്ക് കാണില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വിട്ടത് മാത്രം മതി നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും നല്ലൊരു ഐഡിയ ആണത് അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ അരമണിക്കൂറിന് ശേഷം വെറുതെ ഒന്ന് കൈവച്ച് തന്നെ ഒരച്ചെടുക്കുവാണ് അപ്പോൾ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മളുടെ കിച്ചണിലെ സിങ്കിലും ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മളുടെ അടുപ്പുണ്ടല്ലോ ഗ്യാസ് അടുപ്പിലൊക്കെ ഇത് ഈ സൊല്യൂഷൻ ഇട്ട് ഉരച്ച് കഴുകിയാൽ നമ്മളുടെ പാചകം കഴിഞ്ഞിട്ട് ഉരച്ച് കഴുകിയാൽ നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും നല്ലൊരു ഐഡിയ ആണ് ഇതിപ്പോൾ ഞാൻ ഇത് ഉരച്ച് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ശേഷം ഞാൻ ദേ കഴുകി വിട്ട ശേഷം നിങ്ങളൊന്ന് കാണിച്ചു തരാം എത്രമാത്രമാണ് ക്ലീനായി കിട്ടുന്നതെന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ അഴുക്കും കറയൊക്കെ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മളുടെ വിംബാറും വിനീഗറും ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ കാണുന്ന ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ കഴുകി നമുക്ക് ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് ഇതുപോലെ വെളുപ്പിച്ചെടുക്കാം നല്ലൊരു സൊല്യൂഷനാണ് കണ്ടില്ലേ ഇപ്പോൾ നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മളുടെ വാഷ് ബേസിനും അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഇന്നത്തെ ഈ ചെറിയ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി ഒന്ന് ക്ലീനാക്കി നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്